സൂപ്പർ അല്ലേ പിന്നല്ലേ എന്റെ അക്കൗണ്ട് വേണം ഒരു ദിവസം കളിക്കാൻ ആ തരുമോ പിന്നെ നിനക്ക് എന്നില്ല പിന്നെ ഞാൻ ആർക്ക് തരാനാ നീ എം ഐ ടി ഡൗട്ട് അന്നൊക്കെ കൂടെ കളിക്കുമ്പോ ഒരു ചെറിയ കുട്ടിയുടെ ശബ്ദം പോലെ വരുന്നല്ലോ അപ്പൊ കേസ് ലഭമാർക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേസ് എന്നൊക്കെ നമ്മുടെ എം വൺ എയ്റ്റ് സെവൻ നമ്മൾ സ്പിൻ ചെയ്തെടുത്ത വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു നമ്മുടെ ഒരു കിടിലം പോലത്തെ സബ്സ്ക്രൈബർ ഞാനത് ഗീവ് അവേ ആയിട്ട് അവരുടെ അക്കൗണ്ടിൽ കയറി അത് എടുത്തു കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ഓക്കെ എന്നാലും നമ്മൾ ഈ ഒരു അക്കൗണ്ടിനകത്ത് കയറി ഇവന്റെ അക്കൗണ്ടാണ് നമ്മൾ ഡയമണ്ട് ടോപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു സോ ടോപ്പ് ചെയ്ത സമയത്ത് നമുക്ക് നൈസ് ഉണ്ടല്ലോ ആ ഒരു എം ഐ അപ്പ് ചെയ്യാനുള്ള കുറച്ച് ഉണ്ട് സോ നമുക്ക് അത് ആദ്യം തന്നെ ക്ലെയിം ചെയ്തേക്കാം ഓക്കെ അത് ക്ലെയിം ചെയ്തേക്കാം നമുക്ക് അത്യാവശ്യം കുറച്ച് കിട്ടുണ്ടായിരുന്നു ഇത് വെച്ച് നമുക്ക് മാക്സ് ആക്കാൻ പറ്റുമോ എന്ന് അറിയത്തില്ല വാട്ടർ ഓട്ടീസ് നമുക്ക് നോക്കാം കഴിച്ചു ഓക്കെ എന്തായാലും ഇവൻ ഈ ഒരു അക്കൗണ്ടിനകത്ത് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു അവൻ കുറച്ച് എന്താണ് സ്പിന്നൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ചുകൂടി സ്പിൻ ഉണ്ടായിരുന്നു എടുത്തു ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ നൈസർ എന്താണ് ആ ഒരു ഫീൽഡ് നോക്കുമ്പോഴത്തേക്കും ഓക്കെ അവൻ അത്യാവശ്യം സ്പിന്നുകളൊക്കെ ചെയ്തിട്ടുണ്ട് അവൻ എടുക്കാൻ പറ്റിയിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞത് സോ നൈസർ എന്താണ് കേസ് ഓക്കെ നമ്മളിത് സ്പിൻ ചെയ്ത് എടുക്കാൻ വേണ്ടി പോവുകയാണ് സോ എങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സിലേക്ക് അവൻ എത്തിയത് ഓക്കെ അവൻ എങ്ങനെയാണ് ഇതിന് വിന്നർ ഞാൻ കറക്റ്റായിട്ട് തരാം ഫസ്റ്റ് ഓഫ് ഓൾ അവൻ ചെയ്തൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഇത് അപ്ലോഡ് ചെയ്ത സമയത്ത് ആ ഒരു വീഡിയോ കണ്ട് ആ വീഡിയോക്കകത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കൂടാതെ തന്നെ ഓക്കെ അത് കൂടാതെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇന്നലെ ഒരു സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു ആ ഒരു സ്റ്റോറിക്കകത്ത് അവൻ എന്നെ ടീം കോഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ടീം കോഡ് വഴി നമ്മുടെ എൻ്റെ ഗ്രൂപ്പിലേക്ക് കയറി വന്ന് അവിടെ സംസാരിച്ച് അങ്ങനെ അവൻ്റെ ഐ എം പാസ് ഞാൻ മേടിച്ച് അവൻ്റെ അക്കൗണ്ടിൽ കയറി ടോപ്പപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു സ്പിന്നിങ് വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു സാധനം നമ്മൾ സ്പിൻ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് സോ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഗിവ് അവേസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഇങ്ങനത്തെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ടീം കോഡ് കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ പെട്ടെന്ന് തന്നെ കേസ് ഓക്കെ പെട്ടെന്ന് തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്യുക പേര് മീ ഗെയിമർ എന്നാണ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും ഓക്കെ എന്നാൽ കേസ് നമുക്ക് ഫസ്റ്റ് സ്പിൻ അങ്ങ് നടത്തി നോക്കാം നൂറ്റി നാൽപ്പത്തി ഒമ്പതിന് ഇൻ കേസ് ഒരു കാര്യം പറയാൻ കേസ് ഈ ഒരു ഒറ്റ സ്പിന് സാധനം കിട്ടുവാണെങ്കിൽ ഉണ്ടല്ലോ ബാക്കി എത്ര ഡയമണ്ട് ഉണ്ടോ അത് മൊത്തം ഇവന്റെ അക്കൗണ്ടിൽ കിടക്കുന്നതായിരിക്കും ഓക്കെ എന്തായാലും കേസ് നമുക്ക് നൂറ്റി നാൽപ്പത്തി ഒമ്പതിന്റെ ഫസ്റ്റ് സ്പിൻ നടത്താം അതിന് കേസ് ഒരു ലൈക്ക് ചെയ്യാത്ത ആൾക്കാരൊക്കെയാണ് ജസ്റ്റ് ലൈക്ക് ചെയ്യുക അതേപോലെ കേസ് ഉണ്ടൊക്കെ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക കാരണം എന്റെ സബ്സ്ക്രൈബർ ഞാൻ അല്ലെങ്കിൽ പിന്നെ വേറെ ആര് കൊടുക്കാനാണ് ഓക്കെ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഗൈസ് ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാസ് കാണിക്കുക നിങ്ങൾ തരുന്ന ലൈക്ക് അനുസരിച്ചിരിക്കും ഓക്കെ ഇനി ഇങ്ങനത്തെ കിടക്കുമ്പോൾ ഗീവേഴ്സുമായിട്ട് ഞാൻ വരുന്നത് സോ യാ മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി നൈസ് എന്താണ് ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് കൊടുത്ത് പവർ കാണിക്കുക ഓക്കെ നൂറ്റി നാൽപ്പത്തി ഒമ്പതിൻ്റെ ഒരു സ്പിൻ നടത്തിയിട്ടുണ്ട് അതിനെ നമുക്ക് നോക്കാം എം ഐ ടി കിട്ടുമോന്ന് ഇല്ല കേസ് ഓക്കെ ആ ഒരു പെട്ടിയാണ് കിട്ടിയിരിക്കുന്നത് കേസ് കുഴപ്പമില്ല അവരത് മാക്സ് ആക്കട്ടെ കേസ് പിന്നെ ഞാൻ ഈ അക്കൗണ്ട് ആറ് എന്ന് കാണിച്ചു തരാൻ പറഞ്ഞു അല്ലേ കേസ് അക്കൗണ്ട് നോക്കുവാണെങ്കിൽ ഇ എം ടി സുൽത്താൻ എന്ന് പറയുന്ന ചങ്ങായിയുടെയാണ് ഗിൽഡ് കാര്യങ്ങളൊക്കെ നോക്കുന്നത് എങ്ങനെയായിരുന്നു സോ ഗിൽഡ് കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ഓക്കെ ഇ എം ടി എന്ന് പറയുന്ന ഗിൽഡിലാണ് ചങ്ങായി ഉള്ളത് സോ യാ ഐ ഡി കാര്യങ്ങൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ എന്തായാലും ഗൈസ് നമ്മൾ അടുത്തൊരു സ്പിൻ നടത്താൻ വേണ്ടി പോവാണ് വൺ നയൻറ്റി നയൻ ഡയമണ്ടിൻ്റെ അടുത്തൊരു സ്പിൻ നമ്മൾ നടത്താൻ വേണ്ടി പോവുകയാണ് തന്നെയാണ് ഓക്കെ എന്തായാലും കേസ് അത് നമ്മൾ നടത്തിയിട്ടുണ്ട് കേസ് ഓക്കെ വൺ നയൻറ്റി നയൻ്റെ സ്പിന്നകത്ത് നമുക്ക് ഓ മൈ ഗോട്ട് ഓക്കെ ആ ഒരു ലൂട്ട് പെട്ടി കാര്യങ്ങളായിട്ടിരിക്കുന്ന സോ അപ്പം എനിക്ക് മനസ്സിലായി ഓക്കെ അവസാനം ഓക്കെ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഡയമണ്ടിനായിരിക്കും ആ ഒരു സ്പിൻസ് ആണ് കിട്ടാൻ പറ്റും അത് കൺഫേം ആയിട്ടുള്ള കാര്യമാണ് ഉറപ്പാണ് സോ അത് കിട്ടുമെന്ന് വാർത്ത ടീച്ചേഴ്സ് കുഴപ്പമില്ല ബാക്കിയുള്ള ഡയമണ്ട് അവൻ്റെ ആയിരിക്കും സോ ലൈസ് നൂറ്റി നാൽപ്പത് ഐ മീൻ നാനൂറ്റി തൊണ്ണൂറ്റി ആ ഒരു സ്പിൻ നമ്മൾ നടത്തി നമ്മുടെ ചക്കര് നമ്മുടെ സബ്സ്ക്രൈബറിന് നമ്മൾ ആ ഒരു M one eight eight seven okay evo M one eight eight seven എടുത്തിരിക്കുകയാണ് ഗൈസ് ഓക്കെ വേറെ ലെവലായിട്ടുണ്ട് ഓക്കെ ഇതേപോലെ ഗൈസ് കിട്ടുമ്പോൾ ഒരുപാട് ഗ്യൂവേഴ്സ് എല്ലാം വരുന്നതായിരിക്കും ഞാൻ റെഡ് ക്രിമിനൽ എടുത്തു കൊടുക്കാൻ വിചാരിച്ചായിരുന്നു പക്ഷേ ഗൈസ് ഓക്കെ ടൈം കഴിഞ്ഞ ഇവന്റ് എന്തായി പോയി ഭയങ്കര വിഷമം മൈ പേ വാട്ട് ഓഫ് കേസ് നമ്മുടെ ഒരു സബ്സ്ക്രൈബറിന് നമ്മൾ എം വൺ എയ്റ്റി സെവൻ എടുത്തു കൊടുത്തിട്ടുണ്ട് സോ നാളെ ഓക്കെ നാളെ ഒരു കിട്ടി കിടുക്കം കിണ്ണം കാഴ്ചയായിട്ടുള്ള ഗ്യൂ വെയറിലൊക്കെ നമ്മൾ വരുന്നതായിരിക്കും അത് മാത്രമല്ല നമ്മൾ റോഡ് ട്രാപ്പിനകത്ത് നിന്ന് കിടുക്കം പോലത്തെ ഒരു സ്ട്രീം കാര്യങ്ങളൊക്കെ നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്നുണ്ട് അതിനകത്ത് കേസ് ഒരുപാട് ഗിഫ്റ്റ് ഒക്കെ എനിക്ക് പേഴ്സണലി ഉണ്ടല്ലോ നമ്മുടെ ഓർഗ് അതേപോലെ വേറെ കുറേ ആൾക്കാർ അയച്ചു തന്ന കുറേ ഗിഫ്റ്റുകളൊക്കെ ബോക്സ് പൊട്ടിക്കാൻ വേണ്ടിയിട്ടുണ്ട് അതൊക്കെ അയച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് അയച്ചു തരാൻ ഞാൻ വിചാരിക്കുന്നുണ്ട് അത് മാത്രമല്ല കേസ് ഗരീനിയായിട്ടുള്ള കുറച്ച് സംഭവം ഞാൻ പരിപാടി സെറ്റ് ആക്കുന്നുണ്ട് അത് വഴിയെ ഞാൻ അറിയിക്കാം സോ അതൊക്കെ ആവുകയാണെങ്കിൽ കുറച്ചധികം ഡയമണ്ട്സിൻ്റെ ഗിവ് അപ്പേഴ്സ് നമ്മൾ വാരി എറിയുന്നതായിരിക്കും നമ്മുടെ ആ ഒരു റൂട്ടറിനകത്ത് ഇൻ കേസ് അതല്ലെങ്കിൽ ഉണ്ടല്ലോ വേറെ കുറച്ച് ആപ്ലിക്കേഷൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വഴിയ വഴിയ കാര്യങ്ങളൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അറിയിക്കുന്നതായിരിക്കും സോ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്ത ആൾക്കാരൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക അതേപോലെ കേസ് നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് ഇത്ര ലൈക്ക് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ലൈക്ക് കൂടി ചെയ്യുകയാണെങ്കിൽ അത്രയും സന്തോഷം ഓക്കെ ഏതായാലും കുഴപ്പമില്ല കേസ് നമുക്ക് ഇവൻ്റെ ആ ഒരു എം ഐ ടി പിടിച്ചതിട്ട് നമുക്ക് നോക്കാം ആയിരിക്കും അല്ലേ എവിടെ ഏതാ ഇപ്പൊ M I T M I T അവിടെ പോയി ഓക്കെ നമുക്ക് എം ഐ ടിയുടെ സ്കിൻ ഇവൻ്റെ അടുത്ത് ഇത് മാത്രമേ ഉള്ളൂ ഓക്കെ അത് ഷോയിൽ ലോബി അടിക്കാം എന്റെ മോനെ വേറെ ലെവൽ ഓക്കെ ഗൈസ് വേറെ ലെവൽ ഇരുന്നൂറ്റി പതിനാല് ഡയമണ്ട് അവിടെ ഓൾറെഡി കിടപ്പുണ്ട് അതവിടെ കിടക്കട്ടെ അവന് സർപ്രൈസ് ആയിട്ട് കൊടുക്കാം ഓക്കെ ഇവന്റെ ഏതെങ്കിലും ഫ്രണ്ടിനെ നമുക്ക് ഇൻവൈറ്റ് ചെയ്ത് നോക്കിയാലും നൈസായിട്ട് ആരാ ഉള്ളത് ഇവനാരാ ബി എൽ എസ് കാസ്ട്രോ വരുന്നില്ലല്ലേ അപമാനിച്ചു വേറെ ആരെങ്കിലും ഉണ്ട് ഇവൻ ഇവൻ്റെ ഗിൽഡിലും ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്ന നൈസൊക്കെ ആരെങ്കിലും ഒന്ന് വിളിച്ചിട്ട് ഞാൻ എടുത്തു എന്ന് പറയായിരുന്നു അല്ലേ അത് കുറച്ചുകൂടെ ബെറ്റർ പരിപാടിയായിരുന്നു ഞാനായിരുന്നു നോക്കട്ടെ നമുക്ക് ആരെങ്കിലും കിട്ടുമെന്ന് ഡേ വാടേ അടുത്ത എം ഐ ടി ഒന്ന് കാണിക്കട്ടെ നിന്നെ അത് ശരി ആരെങ്കിലും കാണിച്ചില്ല ഭയങ്കര മോശമാണ് അതുകൊണ്ടാണ് ഡേ ഒന്ന് വാടേ ആരെങ്കിലും എവിടെ ഒറ്റ ഒരുത്തം വരുന്നില്ല കൊള്ളാടാ കൊള്ളാം കൊള്ളാം കൊള്ളാം ഇല്ല അങ്ങോട്ട് പോയി നോക്കാം വേറെ ഏതെങ്കിലും ഗ്രൂപ്പിൽ ആരെങ്കിലും നിൽക്കുന്നുണ്ടോ ആ രണ്ട് മൂന്ന് പേര് ഗ്രൂപ്പിൽ നിൽക്കുന്നുണ്ട് നമുക്ക് നൈസായിട്ട് വാങ്ങാം ഹലോ ah, ഹലോ ആ ഇവോ എം ഐ ടി എടുത്തോ ആടെ എം ഐ ടി എടുത്ത് എം ഐ ടി എടുത്ത് എം ഐ ടി എടുത്ത് കൊള്ളാവോ പൊളി പിന്നല്ല വേറെ ലെവലല്ലേ വേറെ ലെവലല്ലേ സാധനം ഹലോ ഹലോ പറയടാ റെഡി കൊടുക്ക് ബിയർ അടിക്കാ ആ എം ഐ ടി അങ്ങനെ ഉണ്ടെന്ന് പറ എം ഐ ടി സൂപ്പർ അല്ലേ പിന്നല്ലേ എന്റെ അക്കൗണ്ട് ഒരു ദിവസം കളിക്കാൻ ആ തരൂ പിന്നെ നിനക്ക് തന്നില്ല ഇപ്പൊ ഞാൻ ആർക്ക് തരാനാ നീ ഡൗട്ട് കൂടെ ഒരു ചെറിയ കുട്ടിയുടെ ശബ്ദം പോലെ എടാ ഞാൻ വളർന്നടാ ഇത്ര പെട്ടെന്ന് സത്യം പറ സത്യമാണ് ഞാൻ പെട്ടെന്ന് വളർന്നു അതുകൊണ്ടാ എന്തെങ്ങനെ പറയണേ സത്യം പറഞ്ഞ സത്യം പറ സത്യം പറ സ്കാം അവന്റെ അക്കൗണ്ട് നീ പോടാ അപ്പൊ ഗൈസ് നാളെ കിടക്കാൻ വേണ്ടിയിട്ടാണ് അതായിരിക്കും അതുവരെയും ബൈ ഓക്കെ